രാത്രി എന്ന് പറഞ്ഞാൽ ഒരു വീട് മാതിരിയാണ് അവനാൻ്റെ സ്വന്തം പേര് പെരി പോണമെന്ന് തോന്നുമ്പോൾ എത്ര ദൂരത്താണെങ്കിലും രാത്രി ഒന്ന് മാനത്തേക്ക് നോക്കിയാൽ പോരെ അതാ ആകാശം അതേ നക്ഷത്രങ്ങൾ രാത്രി എത്ര എത്ര ഓർമ്മകളാണ് പുഴന്റെ കരയിൽ മാനം നോക്കി ഇങ്ങനെ കിടന്നത് പീഡിയക്കുലയമ വർത്താനം പറഞ്ഞിരുന്നത് ടാപ്പ് റിക്കാർഡിൽ പാട്ട് കേട്ട് മൃത്തങ്ങനെ ഇത്ര സമയം ചെലവാക്കി പിന്നെ ചിരിച്ചത് കരഞ്ഞത് രാത്രി ഓർമ്മ മാത്രല്ല സ്വപ്നം കൂടിയാണ് അല്ലേ ഇപ്പതാ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ തന്നെ പുഴക്കരയിൽ പീടിയൻ്റെ കുലായിൽ വരാന്തയിൽ ടെറസുമ്മൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ സത്യം പറഞ്ഞ ഓർമ്മകളും സ്വപ്നങ്ങളും കൂടി കെട്ടിപ്പണിഞ്ഞ് താമസിക്കുന്ന ഒരു പേരന്നെയാണ് രാത്രി ആ വീടിന്റെ ജനാലകളാണ് ഈ നക്ഷത്രങ്ങൾ താരങ്ങൾ എന്ന് പറയും ഇടക്കിടക്ക് ജനാലവിരി മാറ്റിയിട്ട് ഓല് ഭൂമിക്ക് ജാലങ്ങൾ ഇങ്ങനെ എറിയുന്നുണ്ട് അതിനനുസരിച്ച് ഭൂമി തിരിച്ച് സ്വപ്നങ്ങളും ഓർമ്മകളും അങ്ങോട്ട് എറിയുന്നുണ്ട് ഭൂമിയത്തെ താരങ്ങളാണ് സ്വപ്നങ്ങളും ഓർമ്മകളും അതുകൊണ്ട് തന്നെ എല്ലാ രാത്രിയും ഒരു കണക്കിന് നിറച്ച് താരങ്ങളുള്ള രാത്രിയും ചെയ്യുന്നു